ലിക്കർ സോഡ നിങ്ങൾക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പതിവായിട്ട് ഇത് കുടിക്കുന്നത് ഒരുപക്ഷെ വയറിനകത്ത് ഞാൻ ഈ പറഞ്ഞ പല പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ഹൈലി അസിഡിക് ഡ്രിങ്ക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെറും വയറ്റിൽ പോയി കുടിക്കരുത് നിങ്ങൾക്ക് അസിഡിറ്റിയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് ഈ രോഗം കൂടാനോ കാരണമാകും മറ്റൊരു കാര്യം ഇത് വയറിനകത്ത് ഒരു ഫുൾ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരിക്കലും പോയി ഫുഡ് ചേർസ് അവിടെ കുടിക്കരുത് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു ഒരു കഴിച്ചിട്ടില്ല അതിന് അമിതാഭ് ബച്ചൻ എന്താ ഡയറ്റിലാണ് ഇല്ല അറിഞ്ഞില്ല അമിതാഭ് ബച്ചനായി കഴിച്ചാൽ മാത്രമാണ് എടാ അമിതമായിട്ട് പിന്നെ ഇൻട്രോടെ എന്തായാലും ഇൻട്രോ എടുത്തില്ലേ ഇനി കണ്ടിന്യൂ അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോ ഇന്ന് ഞങ്ങള് ട്രെൻഡിങ് ആയിരിക്കുന്ന ഫുൾ ജാസോട് ഉണ്ടാക്കാൻ പോകുന്നതാണ് യെസ് അപ്പൊ ഞങ്ങള് ഇത് കുറെ മുമ്പൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങൾ എപ്പോഴും ചിലപ്പോ എനിക്ക് കുറെ ഹോംവർക്ക് ഉണ്ടാവും ഇവൻ എക്സാം ഞങ്ങൾ ഇത് ഫുൾ ജാന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണേ ചിലപ്പോ ഫ്ലോപ്പ് ആവും ചിലപ്പോ ഇനി പൊന്തി വന്നു അത് ഇനി പൊന്തി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫുൾ ചെറിയ പോലും നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇങ്ങനെ ഫ്ലോപ്പ് ആവാവുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പിടിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഗ്ലാസ്സിൽ സോഡ ഒഴിക്കുമ്പോൾ അത് മൊത്തമായി ഒഴിക്കണം എന്നാലാണ് ഫുൾ എന്നാലാണ് അത് അപ്പൊ ഗൈസ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇത് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം ഇത് സോഡ ഈ രണ്ടെണ്ണം എല്ലാവർക്കും പിടിയിട്ടുണ്ടാവും പിന്നെ ഇത് ഇത് കസ്കസ് ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചാണ് സോക്ക് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഇത് ഇങ്ങനെ ഭയങ്കര വലിയ വരുള്ളൂ പൊന്തി വരുള്ളൂ ഇത് പഞ്ചസാര വെള്ളം Pacar. spicy, even sweet. Let's start. S versus S. അപ്പൊ നിങ്ങൾ തുടങ്ങണേക്കാൾ മുമ്പ് നിങ്ങൾ ഇതെടുത്തിട്ട് സോക്ക് ചെയ്യാൻ പാടും ഇതൊന്ന് ആക്കി കൊടുക്കാം ഇതാക്കുമ്പോൾ തന്നെ അപ്പൊ ഞാനൊരു ഡിഫറെന്റ് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്റെ കളർ ഡിഫറെന്റ് ആയിരിക്കും ഇവന്റെ കളർ ഡിഫറെന്റ് ആയിരിക്കും ഓറഞ്ച് ആൻഡ് യെല്ലോ ആ യെല്ലോ ഗ്രീൻ ആയിരിക്കും എന്റെ ഇതൊക്കെ കണ്ടിട്ട് പിടിയിട്ടില്ല കുറച്ചുകൂടി ഉണ്ടാവും കുറച്ച് മധുരം ഉണ്ടാവും അതൊക്കെയാണ് നമ്മൾക്ക് ഇത് തുടങ്ങാം ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കയറും പിന്നെ ഇതൊക്കെ പിന്നെ വലിയ കുളം വേണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് സോഡ വയ്ക്കാൻ പാടില്ല കാരണം അല്ലെങ്കിൽ പിന്നെ അത് നിങ്ങൾ മൊത്തം ക്ലീൻ ആക്കി ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കണ രീതിക്ക് തുടങ്ങാം ഇത് പിന്നെ നമ്മൾ ഇതിപ്പോൾ എടുക്കാൻ പോവാണ് ഞാൻ ലെമൺ ഒന്ന് എടുക്കാം കുറച്ച് മധുരത്തിൻ്റെ അവന് ഇതിന്റെ ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇടാൻ പോണത് ഈ മിക്സ്ചറാണ് നിങ്ങൾക്കിത് എരി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എടുത്താൽ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കസ്കസ് പിന്നെ കസ്കസ് ആണെങ്കിൽ ഇപ്പോ സോകായി വന്നിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഇതൊക്കെ ഇത് ഇത്രയ്ക്കൊക്കെ മതി ഇനി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സോൾട്ട് ഇട്ടിട്ട് മിൽക്കി തന്നെ കുറച്ചിട്ടിട്ട് നമ്മൾ ഇളക്കണം ഓക്കെ ഇനി സോൾട്ട് സ്പൂൺ ഇത് ഇതുപോലെയാണ് കണ്ട ക്യാരറ്റ് ജ്യൂസിന്റെ പോലെ ആയിരിക്കും പക്ഷെ ഞാൻ മിക്സ് ചെയ്തതുകൊണ്ടാണ് വെയിലി കാണുന്ന കാരണം my goodness. Guys, super tasty. Super tasty. ഇപ്പൊ നിങ്ങൾ ഇത് ഫുൾ ജാർ ഉണ്ടാക്കിക്കോ ഹാഫ് ജാർ ആക്കണ്ട പിന്നെ ക്രിസ് നിങ്ങൾ ഉപ്പ് കുറച്ചിടരുത് ഉപ്പ് കൂടുതൽ ഇട്ടാലാണ് ഇതിങ്ങനെ എന്താ വെച്ചിട്ട് ഉപ്പിന്റെ ഫുൾ പാക്കറ്റ് ഒന്നും ഒരാൾ പറഞ്ഞില്ല ഇത് പൊന്തിയാണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ് അപ്പൊ ഇത് പിന്നെ ലൈറ്റ് വെയിറ്റും ആണ് അതുകൊണ്ടാണ് ഇത് പൊന്തി വന്നത് അപ്പൊ നമുക്ക് സൈഡിൽ വെച്ചിരിക്കാം സിറപ്പ് ഒഴിക്കാത്തത് കൊണ്ട് ഇത് മാങ്ങ മാങ്ങ ഉപ്പിലിട്ട് മുളകിലിട്ട് മാങ്ങല്ല നാരങ്ങ അപ്പം ഇത് ഞാൻ കൂടുതൽ ഷുഗർ സിറപ്പ് എടുക്കാത്തത് കൊണ്ട് ഇത് നല്ല കുറച്ചുകൂടി സ്പൈസി ആയി രണ്ടും എടുത്തതുകൊണ്ട് കുറച്ചും കൂടി സ്വീറ്റ് ആയി അതുകൊണ്ട് ഇതിപ്പോ രണ്ടുപേരും നല്ലതൊക്കെയാണ് ഗൈസ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ട്രൈ ചെയ്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിക്കോ അതല്ലേ അതിൻ്റെതായ രസം അപ്പോൾ പിന്നെ ഒന്നുകൂടി കുറിച്ചുകൊണ്ട് കയറുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ സോഡ ചെക്കിട്ട് കുടിക്കേ കുടിക്കണേ ഉണ്ടാവും കൊക്കോ കോളിന്ന് കുടിക്കണം hey, uh, that's all I got to do today, so thank you very much. glass. Oh. Second ബാക്കി വന്ന സോഡയാണ് തീർച്ചയായിട്ടും അപ്പൊ ഉപ്പാണില്ല എനിക്ക് കാരണം ഞാനിത് ഒറ്റയ്ക്ക് കുറച്ച് തീർക്കാം അപ്പം എനിക്ക് ഗ്യാസ് വിട്ട് കളിക്കാം അതെന്ത് ലോജിക്ക വായന ഗ്യാസ്